എന്നിട്ടാ ആ ബോഡി എവിടെടോ Thank you. Anlaşıldı tamam. Basitlesin sir സാറേ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ ഒരാളാണ് മരിച്ചത് അയാളുടെ സഹോദരൻ വന്ന് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ബോഡിക്ക് ഒരു അഞ്ചാറ് ദിവസത്തെ പഴക്കമുണ്ട് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്നും എട്ട് ദിവസം മുമ്പ് കാണാതായിട്ടുള്ള ആളാണ് അതിൻ്റെ ഒക്കെ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ ബോഡി ആദ്യം ആരോ ആ സാർ രാവിലെ കക്ക വരം വന്ന പിള്ളേരാരോ ആ കണ്ടു എവിടെയോ ഓ ഞാന്നേ സാറേ ഇവനാ സാറേ ആ സാർ എന്താ നീ കണ്ടത് ഇവിടെ കക്ക വാരാൻ വന്നാ സാറേ അപ്പോഴേ ഇവിടെ ഇങ്ങനെ ഒരു ബോഡി കിടക്കുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ സിദ്ധാർത്ഥൻ എന്നോട് പറഞ്ഞു സിദ്ധാർത്ഥോ അയാൾ ഈ മരിച്ചു അയ്യോ അതല്ല ഇവിടെ ഒരു സിദ്ധാർത്ഥനുണ്ട് അയാളോടെ പറഞ്ഞു വേറെ എന്തെങ്കിലും കണ്ടിരുന്നോ കാറോ മറ്റോ പരിചയമില്ലാത്ത ആരെങ്കിലും ഇല്ല സാറേ അങ്ങനെ വേറെ ഒന്നും കണ്ടതൊന്നുമില്ല ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല സാർ ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു ആ പോയിക്കോടും ഓ സാറേ അതുപോലെ ഫൈസൽ എന്ന് പറഞ്ഞ ഒരാൾ നാല് ദിവസം മുമ്പ് മിസ്സായിട്ടുണ്ട് ഈ രണ്ട് കേസിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട് സർ രണ്ടുപേരും തനിച്ച് സഞ്ചരിച്ചിരുന്നപ്പോഴാണ് കാണാതായത് അവരുടെ കാറുകൾ ഒരേ സാഹചര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതെ സർ അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരേ ആൾ തന്നെ ആയിരിക്കില്ലേ സർ ആവാ അപ്പം നമ്മളൊരു സീരിയൽ കില്ലറിൻ്റെ പുറകെ മറ്റോ ആണോ താൻ ആ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വെച്ചേക്ക് സർ ഷെയർ ചെയ്യാം ഇതെന്ന് വെച്ചാൽ ഒരു എട്ട് വർഷം മുമ്പായിരുന്നു ഞാൻ ബീഹാറിലായിരുന്നു ബീഹാറിലായിരുന്നു ഇവിടെ ഒരു വാട്ടർ പാക്കിങ് എക്സ്പോർട്ടിങ് ഒക്കെ ഉള്ള കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത് കമ്പനിയിലായിരുന്നു ഒരു ദിവസത്തെ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇറങ്ങി റൂമിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ ഒരു പിച്ചക്കാരനെ തല അടിച്ച് പൊട്ടിച്ച് എന്ന് വെച്ചാൽ കൊന്നിട്ടേക്കുന്നു അതാണ് രാവിലെ ഇരിക്കുകയാണ് അതെ അതെ അടിച്ചു കൊന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ഉള്ളൊരു ജ്വല്ലറിയാണ് അവിടെ സി സി ടി വി ഉണ്ട് പോലീസ് വന്ന് C C T V check ചെയ്തപ്പോൾ ഈ പുള്ളിക്കാരൻ നേരെ വരുന്നു ഇതിന്റെ താഴെ കിടന്ന ആളെ അടുത്ത് തന്നെ ചുറ്റിയിലുണ്ട് ഒരു നാലഞ്ച് അടി അടിച്ചു കൊല്ലുകയാണ് അടിച്ചു കൊല്ലുകയാണ് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച അജിത്താണ് ആദ്യമായിട്ട് രാവിലെ ഇത് കാണുന്നത് സംഭവം അല്ല ഞാൻ കാണുന്നു ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോ അവിടെ ആൾക്കാരെല്ലാം കൂടി പോലീസുകാരുണ്ട് പോലീസുകാരുണ്ട് പോലീസ് അപ്പൊ ആളെ കണ്ടുപിടിച്ചു ഇല്ലില്ല സിസിടിവിയിൽ ആളുടെ മുഖം കിട്ടിയിട്ടില്ല മുഖം കിട്ടിയിട്ടില്ല ഇല്ല കിട്ടിയിട്ടില്ല അപ്പൊ ആളെ കണ്ടുപിടിച്ചില്ല ഇല്ല ആളെ കണ്ടുപിടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അജിത്തിന് വ്യക്തത ഇല്ല അല്ലെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് അതെ അതെ സംഭവം ഓക്കെ എന്തായാലും അജിത്ത് നമ്മളോട് പങ്കുവച്ചത് വളരെ ഭയപ്പെടുത്തുന്ന ഒരാളുടെ ജീവിതത്തിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് അജിത്ത് നമ്മളോട് പങ്കുവച്ചത് so thank you Ajith okay okay അപ്പൊ നമുക്ക് നമ്മുടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ അവസാനിക്കുന്നതിന് മുമ്പ് സിറ്റി പോലീസിന്റെ അലേർട്ടിനെ കുറിച്ച് ഞാൻ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രാത്രി പത്ത് മണിക്ക് ശേഷം നഗരത്തിലുടനീളം സിറ്റി പോലീസ് ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് പത്ത് മണിക്ക് ശേഷം ആരും വീടുകളിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല ഇനി ആരെങ്കിലും ഒക്കെ പുറത്തുണ്ടെങ്കിൽ കഴിവതും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക നമ്മുടെ സിറ്റിയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി മിസ്സിംഗ് കേസുകളുടെ പറയടി എത്ര നേരം കൊണ്ട് വിളിക്കുന്നെന്നറിയോ ന്യൂസിലൊക്കെ ഓരോന്ന് പറയുന്ന കേട്ടി ആളുകളെ തട്ടിക്കൊണ്ട് ഒന്ന് വേഗം വാ ഞാൻ ടെൻഷൻ ഇപ്പൊ തന്നെ ഇവിടെ ന്യൂസിൽ അലേർട്ട് വരെ ഉണ്ട് ശരി ശരി വെച്ചോ വെച്ചോ ശരി ah! <laughs>